താൻ ആ ജൊണാഥൻ ജെയിംസിനെ കുറിച്ച് ഒരു എക്സ്ക്ലൂസീവ് ചെയ്യും സർ ആരാണ് ഈ ജോനാഥൻ ജെയിംസ് അവൻ ഒരു മനുഷ്യനല്ല ലോക ഹാക്കിന് ചരിത്രത്തിലെ പകരം വക്കാനില്ലാത്ത ഒരു നാഴികക്കല്ല് ഞാൻ കില്ലാട്ടി തന്നെ